ഹായ് വ്യൂവേഴ്സ് എല്ലാവർക്കും ലക്ഷ്മീസ് ക്രേസി വേൾഡിലേക്ക് സ്വാഗതം ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ക്യാരറ്റ് ഹൽവയാണ് ഇത് വളരെ ചെറിയ ഇൻഗ്രീഡിയൻസ് കൊണ്ട് നമ്മൾക്ക് ഉണ്ടാക്കാവുന്ന കാര്യമാണ് അതിനായിട്ട് നമ്മൾ എടുത്തേക്കുന്ന കാര്യങ്ങൾ ഒരു മൂന്ന് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇങ്ങനെ നമ്മൾ ഗ്രേറ്റ് ചെയ്തെടുക്കണം ക്യാരറ്റ് അതിനുശേഷം എടുത്തിരിക്കുന്നത് പഞ്ചസാരയാണ് പഞ്ചസാര ഒരു ഹാഫ് കപ്പ് പഞ്ചസാര ഞാനിപ്പോൾ എടുത്തിട്ടുണ്ട് നെയ്യ് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ നെയ്യ് എടുത്തിട്ടുണ്ട് അതിനുശേഷം കിസ്മിസ് എടുത്തിട്ടുണ്ട് കാഷ്യൂ നട്ട്സ് എടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾക്ക് വേണ്ടത് മിൽക്കാണ് ഞാനിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്നത് ഫുൾ ക്രീം മിൽക്കാണ് എടുത്തിരിക്കുന്നത് സോ നമ്മൾക്ക് നോക്കാം ഇന്ന് എങ്ങനെയാണ് വളരെ എളുപ്പത്തിൽ ക്യാരറ്റ് ഹൽവ ഉണ്ടാക്കുന്നതെന്ന് എല്ലാവരും ഞങ്ങളുടെ വീഡിയോസ് കാണുക ലൈക്ക് ചെയ്യുക നിങ്ങൾക്ക് വീഡിയോസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ട് ഇത് ഷെയർ ചെയ്യുക പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു ആ പാനിലേക്ക് നമ്മൾ ആദ്യം നെയ്യ് ഒഴിച്ചു കൊടുക്കുക ആയതിനു ശേഷം നമ്മൾക്ക് ക്യാരറ്റ് ഇട്ട് കൊടുക്കണം ക്യാരറ്റ് ഇട്ട് കൊടുത്തു ഇനി ഈ ക്യാരറ്റ് നന്നായിട്ട് നെയ്യിൽ ഇളക്കിയെടുക്കണം അപ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ക്യാരറ്റ് ഹൽവ ഉണ്ടാക്കുമ്പോൾ നമ്മളത് നെയ്യിലാണ് ഉണ്ടാക്കുന്നത് വേറെ ഓയിൽസ് ഒന്നും യൂസ് ചെയ്യില്ല നന്നായിട്ട് ഇത് ഈ നെയ്യിൽ കിടന്ന് ഒന്ന് വേണ്ട ഒരു പകുതിയായി കിട്ടണം നമ്മൾക്ക് ഒരു five to ten minutes minimum നമ്മളിങ്ങനെ ചെയ്ത് കൊടുക്കണം അപ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മൾ ഇട്ട ക്യാരറ്റിനെക്കാട്ടിൽ ഇതിൻ്റെ ക്വാണ്ടിറ്റി കുറയും വെന്ത് കഴിയുമ്പോൾ നല്ലൊരു ഡ്രൈ ആയിട്ട് കിട്ടും നന്നായിട്ട് വെന്ത് തുടങ്ങിയിട്ടുണ്ട് നമ്മളുടെ ക്യാരറ്റ് ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കുക നിങ്ങൾക്കിപ്പോൾ കാണാം എൻ്റെ ക്യാരറ്റ് നന്നായിട്ട് കുക്കായിട്ടുണ്ട് ഇനി ഇതിനുള്ളിലേക്ക് ഞാൻ പഞ്ചസാര ആഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ പഞ്ചസാര ലേശമായിട്ടാണ് ഞാൻ ആഡ് ചെയ്യുന്നത് ഞാൻ ഹാഫ് കപ്പ് എടുത്തിട്ടുണ്ടെങ്കിൽ ഹാഫ് കപ്പ് ഫുള്ള് ഞാൻ ആഡ് ചെയ്യുന്നില്ല കാരണം ഒത്തിരി മധുരമാണെന്നുണ്ടെങ്കിലും നമ്മൾക്ക് ക്യാരറ്റ് ഹൽവ അങ്ങനെ ഒത്തിരി കഴിക്കാൻ പറ്റില്ല അപ്പോൾ നമ്മൾ പഞ്ചസാര ഇട്ടതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക അപ്പോൾ ആ പഞ്ചസാര മെൽറ്റായി തുടങ്ങും അതിൻ്റെ ആ ഒരു വെറ്റ്നസ് മാറിക്കഴിയുമ്പോൾ നമ്മൾക്ക് ഇപ്പോൾ പഞ്ചസാര മെൽറ്റായി ഇതിനി ഒരു ഇച്ചിരി തിക്കാക്കി എടുക്കാം ഒരു രണ്ട് മിനിറ്റ് നമുക്ക് ഇതൊന്ന് വേവിച്ചെടുക്കാം ഇനി ഇതിലേക്ക് ഞാൻ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന കാഷ്യൂ നട്ട്സ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു പിടി കാഷ്യൂ നട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ കിസ്മിസ് ഇതിത്രയും ഒന്ന് ഇളക്കി കൊടുക്കും നോക്കാം പഞ്ചസാര നല്ല കട്ടിയായിട്ടുണ്ട് ആ ഒരു വെറ്റ്നസ് മാറിയിട്ടൊരു തിക്കായിട്ടുണ്ട് ഇനി നമ്മൾക്കിതിലേക്ക് ഒരു ഗ്ലാസ് പാൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഫുൾ ക്രീം മിൽക്കാണ് ഒഴിക്കുന്നത് പാൽ ഒഴിച്ചതിന് ശേഷം ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കുക ഫ്ലെയിം നമ്മൾക്ക് ഹൈ ആക്കി വെക്കാം കൂട്ടിയിട്ടുണ്ട് ഇപ്പോൾ ഞാൻ പഞ്ചസാര ആവശ്യത്തിനുണ്ടോയെന്ന് നമ്മൾക്കിപ്പോൾ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം ഇല്ലെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കാം പഞ്ചസാര ഇനിയും വേണം അപ്പോൾ ഞാൻ ബാക്കിയുള്ള ആ ഒരു ഹാഫ് കപ്പ് പഞ്ചസാര തന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഈ നമ്മുടെ ഇപ്പോൾ നമ്മളൊരു പായസം ഉണ്ടാക്കുന്ന ആ ഒരു ടെക്സ്ചറായി ഇതിനി നമ്മൾ ഹൽവായുടെ ആ ഒരു മോഡിലോട്ട് മാറ്റിയെടുക്കണം അപ്പോൾ അതിനായിട്ട് ഇങ്ങനെ കണ്ടിന്യൂസ്ലി ഇളക്കിക്കൊണ്ടിരിക്കുക ഒരു അഞ്ച് മിനിറ്റ് അടച്ചു വെച്ചാലും കുഴപ്പമില്ല കാരണം ഇതിപ്പോൾ നല്ല ഗ്രേവി പോലെയാണ് ഇരിക്കുന്നത് അപ്പോൾ നമ്മളിത് ഒന്ന് അടച്ചു വെക്കാം ഒരു അഞ്ച് മിനിറ്റത്തേക്ക് നമ്മളിത് അടച്ചു വെക്കാം ഇപ്പോൾ നമ്മളുടെ ക്യാരറ്റ് ഹൽവ ഇങ്ങനെയാണ് ആക്കിയിരിക്കുന്നത് ഇനി നമ്മൾക്ക് ഇത് നന്നായിട്ട് ഇളക്കി കൊടുത്ത് നല്ല തിക്കാക്കി എടുക്കണം എങ്കിൽ മാത്രമേ ക്യാരറ്റ് ഹൽവ റെഡിയാവുകയുള്ളൂ സോ ഇളക്കിക്കൊണ്ടിരിക്കുക അതേപോലെ തന്നെ എല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം കാരണം എല്ലാ ഇൻഗ്രീഡിയൻസും നമ്മളുടെ വീട്ടിലുള്ളത് തന്നെയാണ് ഞാൻ ഇതിനുള്ളിലേക്ക് ഒരു രണ്ട് ഏലക്കായ ഇടുന്നത് ഒരു സ്മെല്ല് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു രണ്ട് ഏലക്കായ ഇടുന്നു ഇളക്കി കൊടുക്കാം ചെറുതായിട്ട് തിക്കായി തുടങ്ങിയിട്ടുണ്ട് റെഡി ആയിട്ടുണ്ട് ഇപ്പോൾ ഇത്തിരി ലൂസായിട്ട് നിങ്ങൾക്ക് തോന്നിയാലും അത് തണുക്കുമ്പോൾ നല്ല കറക്റ്റ് പരുവത്തിന് നിങ്ങൾക്ക് കിട്ടും അപ്പോൾ ഞാനിത് ഒരു സെർവിങ് ബൗളിലേക്ക് മാറ്റട്ടെ അങ്ങനെ നമ്മുടെ ക്യാരറ്റ് ഹൽവ റെഡി ആയിട്ടുണ്ട് നല്ല എമ്മിയായിട്ടുള്ള ആയിട്ടുള്ള ഒരു ഡിഷാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക Thanks for watching our video.